സുബഹാനല്ലാഹി വൽഹംദുലില്ല വല്ലാഹു അക്ബർ എന്നിവ ഓരോന്നും മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും അള്ളാഹു ഏറ്റവും വലിയവനാണ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു لا شريك له له അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ് അവനാണ് രാജാധിപത്യം അവനാണ് സർവസ്തുതിയും അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് പിന്നീട് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലഖ് സൂറത്തുന്നാസ് എന്നിവ ഓരോന്നും സുബഹ് മഹരിബ് നമസ്കാരങ്ങൾക്ക് ശേഷം മൂന്ന് പ്രാവശ്യവും മറ്റെല്ലാ നമസ്കാരങ്ങൾക്കും ശേഷം ഓരോ പ്രാവശ്യവും ഓതുക